Thank you. ഒരു ബാക്ടീരിയ മൂലമാണ് ഈ ഒരു അസുഖം നമ്മളിലേക്ക് പടരുന്നത് ആ ബാക്ടീരിയയുടെ പേര് നാച്ചുറൽ സയൻസിന്റെ ശബ്ദമാണ് മൈക്രോ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ മൂലമാണ് നമുക്ക് ഈ ക്ഷയരോഗം ബാധിക്കുന്നത് അതിന് പുറമെ നേരത്തെ പറഞ്ഞതുപോലെ ധനഞ്ജയ രൂപം വ്യൂഹം

പൂർണ്ണമായി ആ രോഗം മാറിയിട്ടില്ല കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഭാരതത്തിന്റെയും ലക്ഷ്യമെന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ